ആകതേ ഉള്ളൂ ഇത്ര ഞങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അമ്മക്കുഞ്ഞെന്നാണ് ഞങ്ങൾ ഇതിൻ്റെ അമ്മയെ വിളിക്കുന്നത് അതിൻ്റെ അമ്മക്ക് രണ്ട് ഉള്ളത് ഇപ്പോ ആദ്യത്തെ പ്രസവത്തിൽ മൂന്ന് കുഞ്ഞുങ്ങളായിരുന്നു ഉള്ളത് ഇത് രണ്ടെണ്ണത്തിന് പട്ടി കളിച്ചു ഉണ്ട് അതാണ് ഇതിനെ ഇപ്പൊ നോക്കുന്നത് പിന്നെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഒരെണ്ണത്തിന് ഞങ്ങൾ ഒരു ദിവസം പോയി നോക്കുമ്പോഴത്തേക്കും ഇത് ഒരു ജീവി വന്ന് അതിനെ കൊന്നിട്ട് അവിടെ ഇട്ടേക്കുമായിരുന്നു ഇതിനെ ഒന്നും പറ്റാതിരിക്കാനായിട്ട് ഞങ്ങൾ ഇതിനെ എടുത്തൊരു ബോക്സിൽ ഇട്ടു ബോക്സിൽ ഇട്ടപ്പോഴത്തേക്കും അമ്മക്കുഞ്ഞി മനുഷ്യരുടെ മണം അടിച്ചിട്ട് ഇതിനെ എടുക്കാതെയായി ഇപ്പോ ഇതിന് ഒരു മാസം ആയതേ ഉള്ളൂ തനിയൊന്നും തിന്നാറായില്ല ഇതിന്റെ കണ്ണ് നല്ല രസമാകാൻ ഈ കുപ്പിയിലാണ് ഞാൻ പാല് കൊടുക്കുന്നത് പാലിന്റെ കുപ്പിയാണ് എന്റെ അമ്മ എന്റെ ബെസ്റ്റ് ഫ്രണ്ടും ബെസ്റ്റ് അമ്മയുമാണ് പാലുകുപ്പി ജയ് ഇതാണ് ഈ ഇതിന് പൊട്ടിയ കീപ്പ് വരുന്നു അപ്പോൾ ഇത് ഇതിൻ്റെ അകത്തോട്ട് ഇതിനെ എടുത്താണ് ഞാൻ വെക്കുന്നത് ഇതിപ്പോൾ ഓടാനൊക്കെ പഠിച്ച് നടക്കാൻ ഓടാനൊക്കെ പഠിച്ച് നമ്മൾ വിളിച്ച് നമ്മുടെ കയ്യിലൊക്കെ ഓടി വരും എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ അല്ലെ ഇപ്പം എന്താ ഇതാണ് എൻ്റെ പൂച്ചക്കുട്ടിയുടെ ഇതുവരെയുള്ള കഥ വലുതാകും തോന്നുന്ന ഞാൻ എല്ലാ കഥയും നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും അതായിരിക്കും ബൈ ബൈ